അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് look at two ads in T V shop ഒരു ടി വി ഷോപ്പിലെ രണ്ട് പരസ്യങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് എന്താണ് twenty inch rupees eleven thousand nine hundred അതിൻ്റെ ഡിസ്കൗണ്ട് എത്രയാണ് ട്വൻറ്റി പെർസെൻറ്റ് അതുപോലെ ഇരുപത്തിയൊന്ന് ഇഞ്ച് ടി വിയുടെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൽവ് തൗസൻഡ് നയൻ ഹൺഡ്രഡ് ആണ് അതിൻ്റെ ഡിസ്കൗണ്ട് ട്വൻറ്റി പെർസെൻ്റ് ആണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ഈ phone has only ten thousand rupees with him which of these T Vs can he buy ഒരാളുടെ കയ്യിൽ പത്തായിരം രൂപയുണ്ട് ആ പത്തായിരം രൂപ വെച്ച് അയാൾക്ക് ഇതിൽ ഏത് ടി വിയാണ് വാങ്ങാൻ കഴിയുക ഇവിടെ നോക്കിക്കേ പത്തായിരം രൂപ കയ്യിലുള്ള ഒരാൾക്ക് ഇതിൽ ഏത് ടി വിയാണ് വാങ്ങാൻ കഴിയുക അപ്പോൾ നമുക്ക് ആദ്യം വഴി എഴുതണം എന്താണ് ട്വൻറ്റി ഇഞ്ച് ടി വിയുടെ പ്രൈസ് പരസ്യവില എത്രയാണ് പരസ്യവില പതിനൊന്നായിരത്തി തൊള്ളായിരമാണ് അല്ലേ ആ പതിനൊന്നായിരത്തി തൊള്ളായിരം പരസ്യവിലയിൽ അവിടെ എഴുതുക ഇനി ഇരുപത് ഇരുപത് ശതമാനം വിലക്കിഴിവിൽ ആ ടി വിയുടെ വില നമുക്ക് കണ്ടുപിടിക്കണ്ടേ എങ്ങനെയാണ് കണ്ടുപിടിക്കാം ആ ടി വിയുടെ വില ഇവിടെ നോക്കിക്കേ പതിനൊന്നായിരത്തി തൊള്ളായിരം തൊള്ളായിരത്തിന് എന്താണ് ചെയ്യേണ്ടത് ആ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ അതായത് ഇരുപത് ശതമാനമാണ് വിലക്കിഴിവ് അപ്പോൾ നമ്മൾ അതിൻ്റെ എൺപത് ശതമാനം കണ്ടാൽ മതി അല്ലേ നൂറിൽ നിന്നും ഇരുപത് മൈനസ് ചെയ്ത് അതിൻ്റെ എൺപത് ശതമാനം കണ്ടാൽ മതി ഇരുപത് ശതമാനം വിലക്കിഴിവ് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും അപ്പോൾ ഇവിടെ നോക്കിക്കേ ഇവിടെ ഈ രണ്ട് സീറോയും കട്ടായി പോവും ഇനി നമുക്ക് കാണേണ്ടത് ഈ നൂറ്റി പത്തൊമ്പതിനെ എട്ട് കൊണ്ട് ഗുണിക്കുകയാണ് അപ്പോൾ നൂറ്റി പത്തൊമ്പത് എട്ട് കൊണ്ട് ഗുണിക്കുമ്പോൾ ഒമ്പത് എട്ട് എത്രയാണ് ഒമ്പത് എട്ട് എഴുപത്തി രണ്ട് അതിൻ്റെ ടു ആണ് ആൻസറിൻ്റെ സ്ഥാനത്ത് വരേണ്ടത് സെവൻ നമുക്ക് ശിഷ്ടമാണ് അതുപോലെ ഈ വൺ ഇൻറ്റു എയ്റ്റ് കണ്ടുപിടിക്കുക വൺ ഇൻറ്റു എയ്റ്റ് എത്രയാണ് എയ്റ്റ് എയ്റ്റ് പ്ലസ് സെവൻ എത്രയാണ് പതിനഞ്ച് പതിനഞ്ചിൻ്റെ അഞ്ച് നമുക്ക് ഇവിടെ എഴുതുക ഇനി അതിൽ ശിഷ്ടം വണ്ണുണ്ട് ഇനി വീണ്ടും ഈ വണ്ണുകൊണ്ട് എയ്റ്റിനെ ഇൻറ്റു ചെയ്യുക അപ്പോൾ എയ്റ്റ് എയ്റ്റ് പ്ലസ് വൺ എത്രയാണ് നയൻ അപ്പോൾ nine hundred and fifty two ആണ് വരുന്നത് പക്ഷേ ഈ സീറോ ഇല്ലേ ഇവിടെ ഒരു സീറോ ഉണ്ട് അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതുക അപ്പോൾ nine thousand five hundred and twenty ആണ് ഈ ഇരുപത് ഇഞ്ച് ടി വിയുടെ ഇരുപത് ശതമാനം വിലക്കിഴിവിലുള്ള വില എന്ന് പറയുന്നത് ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് ഇനി നമുക്ക് കാണേണ്ടത് ഇരുപത്തിയൊന്ന് ഇഞ്ച് ടി വിയുടെ പരസ്യവില ഇരുപത്തൊന്ന് ഇഞ്ച് ടി വിയുടെ പരസ്യവില എത്രയാണ് ഇതാ ഇവിടെ ഉണ്ടല്ലോ ഇരുപത്തൊന്ന് ഇഞ്ച് ടി വിയുടെ പരസ്യവില എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി തൊള്ളായിരം ആണ് അപ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം ആണ് പരസ്യവില ഇനിയിപ്പോൾ അതിൻ്റെ ഇരുപത് ശതമാനം വിലക്കിഴിവിലുള്ള വില നമുക്ക് കണ്ടുപിടിക്കണം എങ്ങനെയാണ് കണ്ടുപിടിക്കാം അപ്പോൾ പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തിനെ നമ്മൾ എന്ത് ചെയ്യണം ആ അതിൻ്റെ എൺപത് ശതമാനം കാണുക അപ്പോൾ ഹൺഡ്രഡ് ഡിവൈഡഡ് ബൈ എന്താണ് ചെയ്യേണ്ടത് ഇവിടെയും രണ്ട് പൂജ്യമുണ്ട് ഇവിടെയും രണ്ട് പൂജ്യമുണ്ട് ആ രണ്ട് പൂജ്യവും കട്ടായി പോവും ഇനി നമുക്ക് വീണ്ടും ഈ നൂറ്റി ഇരുപത്തൊമ്പതിനെ എൺപത് കൊണ്ട് ഇൻറ്റു ചെയ്യണം അതിന് നമ്മൾ പൂജ്യം മാറ്റിയിട്ടിട്ട് എന്ത് ചെയ്യുക ഈ നയണിനെയും എട്ടിനെയും ആദ്യം ഇൻറ്റു ചെയ്യുക അപ്പോൾ എഴുപത്തി രണ്ടാണ് ആൻസർ അപ്പോൾ അതിൻ്റെ ടു ഇവിടെ എഴുതുക സെവൻ ശിഷ്ടമായിട്ട് മാറ്റി എഴുതുക ഇനി ടു ഇൻറ്റു എയ്റ്റ് എത്രയാണെന്ന് നോക്കണം ടു ഇൻറ്റു എയ്റ്റ് എത്രയാണ് സിക്സ്റ്റീൻ ആണ് സിക്സ്റ്റീൻ പ്ലസ് സെവൻ അപ്പോൾ sixteen plus seven twenty three ആണ് ട്വൻറ്റി ത്രീയുടെ ത്രീ നമ്മൾ ആൻസറായിട്ട് എഴുതുന്നു ടു നമുക്ക് ശിഷ്ടമായിട്ട് എഴുതാം ഇനി വൺ ഇൻറ്റു എയ്റ്റ് അല്ലേ വണ്ണും എയ്റ്റും കൂടി ഇൻറ്റു ചെയ്യുക വൺ ഇൻറ്റു എയ്റ്റ് എയ്റ്റ് ആണ് എയ്റ്റ് പ്ലസ് ടു എത്രയാണ് ടെൻ അപ്പോൾ ആയിരത്തി മുപ്പത്തിരണ്ട് രൂപയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് പക്ഷേ ഈ ഒരു പൂജ്യവും കൂടി നമ്മളെടുത്ത് ഇവിടെ എഴുതുന്നു പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പന്ത്രണ്ടായിരം രൂപ പന്ത്രണ്ടായിരത്തി തൊള്ളായിരം രൂപ പരസ്യവിലയുള്ള ടി വി ഇരുപത് ശതമാനം റിഡക്ഷനിൽ നമുക്ക് കിട്ടുന്നത് പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ ആ കടക്കാരൻ ഏത് ടി വി ആയിരിക്കും സ്വാഭാവികമായിട്ടും വാങ്ങുക അയാളുടെ കയ്യിൽ പത്തായിരം രൂപയേ ഉള്ളൂ അപ്പോൾ ഈ പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയുടെ ടി വി ഒരു കാരണവശാലും വാങ്ങാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഏത് ടി വി ആയിരിക്കും വാങ്ങുക ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയുടെ ടി വി ആയിരിക്കും അദ്ദേഹം വാങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ഇനി നമുക്ക് കാണേണ്ടത് ഇനി ഇവിടെ ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട് രണ്ടാമതൊരു ക്വസ്റ്റ്യൻ ഉണ്ട് എന്താണ് ട്വൻറ്റി പെർസെൻറ്റ് കിഴിവ് ലഭിക്കുമ്പോൾ ഈ രണ്ട് ടി വികളുടെയും വിലകൾ തമ്മിലുള്ള വ്യത്യാസം ട്വൻറ്റി പെർസെൻറ്റ് കിഴിവിന് ശേഷം ഉള്ള എമൗണ്ടാണ് അവർ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുപിടിച്ച എമൗണ്ട് അതായത് എന്താണ് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപതും പത്തായിരത്തി മുന്നൂറ്റി ഇരുപതും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് കാണേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ അത് എഴുതുക ആദ്യം പത്തായിരത്തി മുന്നൂറ്റി ഇരുപത് അതിൽ നിന്നും വേണം എന്ത് ചെയ്യുക ഈ ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മൈനസ് ചെയ്യേണ്ടത് അപ്പോൾ ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് മൈനസ് ചെയ്തേ സീറോയും സീറോയും പോയാൽ സീറോ ടൂവും ടൂവും പോയാൽ സീറോ ഇനി ത്രീയിൽ നിന്നും ഫൈവ് പോവില്ല അപ്പോൾ ഇവിടെ നമുക്കൊന്ന് കടം എടുക്കണം അപ്പോൾ ഇതെന്തായിത്തീരും തീരും ഇത് നയണായിത്തീരും തീരും പതിമൂന്നിൽ നിന്ന് അഞ്ച് പോയാൽ എത്രയാണ് ആ പതിമൂന്നിൽ നിന്ന് അഞ്ച് പോയാൽ എത്രയാണ് എയ്റ്റ് ഇനി ഇവിടെ എന്തെങ്കിലും ഉണ്ടോ ഇവിടെ ഇനി ഒന്നും ഇല്ല അല്ലേ ഇവിടെ ആകെ ഇനിയുള്ളത് നയനാണ് നയനും നയനും പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറയുന്നത് സീറോയാണ് അതിന് വാല്യൂ ഇല്ല അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ് റുപ്പീസിൻ്റെ വ്യത്യാസമാണ് ഇരുപത് ശതമാനം ഡിസ്കൗണ്ടിന് ശേഷമുള്ള ഡിഫറൻസ് മനസ്സിലായോ ഇവിടെ നമുക്ക് രണ്ടാമത്തെ കണക്കാണ് നോക്കേണ്ടത് in a furniture shop a cot and an അലമാര sold separately for rupees fifteen thousand and rupees twenty five thousand are sold together for rupees 36000 what is the discount percent in this deal എന്താണ് പറഞ്ഞിരിക്കുന്നത് ഒരു ഫർണിച്ചർ കടയിൽ പതിനയ്യായിരം രൂപയുടെ കട്ടിലും ഇരുപത്തയ്യായിരം രൂപയുടെ അലമാരയും ഒരുമിച്ച് വാങ്ങുന്നവർക്ക് അവ മുപ്പത്താറായിരം രൂപയ്ക്ക് നൽകും എത്ര ശതമാനം കിഴിവാണ് അവർക്ക് നൽകുന്നത് അപ്പോൾ നമുക്ക് ആദ്യത്തെ വഴി എഴുതാം കട്ടിലിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ എത്രയാണ് പതിനയ്യായിരം അലമാരയുടെ വിലയും തന്നിട്ടുണ്ട് ഇരുപത്തയ്യായിരം ഇത് രണ്ടും ഒന്നിച്ച് വാങ്ങുമ്പോഴാണ് വാങ്ങുന്നതിൻ്റെ വിലയാണ് നമുക്ക് കാണേണ്ടത് അതിന് പതിനയ്യായിരം പ്ലസ് ഇരുപത്തയ്യായിരം ഇസിക്വൽ ടു എത്രയാണ് കിട്ടുന്നത് നാൽപ്പതിനായിരം രൂപയാണ് കിട്ടുന്നത് വിറ്റ വില നമുക്ക് തന്നിട്ടുണ്ട് ഇത് രണ്ടും ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ മുപ്പത്താറായിരം രൂപയ്ക്ക് തരാമെന്നാണ് പറയുന്നത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് എടുക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപ കട്ടിലിന് പതിനയ്യായിരവും അലമാരിക്ക് ഇരുപത്തയ്യായിരം തന്നെ കിട്ടും രണ്ടും ഒന്നിച്ചെടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ മുപ്പത്താറായിരം രൂപ ഡിസ്കൗണ്ട് സെല്ലിംഗ് പ്രൈസിൽ കിട്ടുള്ളൂ അങ്ങനെയാണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ് അല്ല ഡിസ്കൗണ്ട് എത്രയാണ് ഡിസ്കൗണ്ട് ഈ പരസ്യ വിലയില്ലേ പരസ്യ വില മൈനസ് അവർ രണ്ടും ഒന്നിച്ചെടുക്കുമ്പോൾ തരാമെന്ന് പറഞ്ഞ വിലയാണ് എന്ത് ഡിസ്കൗണ്ട് അപ്പോൾ ആ ഡിസ്കൗണ്ട് എത്രയാണ് നാൽപ്പതിനായിരം മൈനസ് മുപ്പത്താറായിരം ഇസ്ക്വൽ ടു എത്രയാണ് നാലായിരം രൂപയാണ് ഡിസ്കൗണ്ട് ഇതിപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ പേഴ്സൻ്റ് ആയോ ഇല്ല ഡിസ്കൗണ്ടിൻ്റെ തുകയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് എന്ത് കാണേണ്ടത് ഡിസ്കൗണ്ടിൻ്റെ ശതമാനം കാണേണ്ടത് ഡിസ്കൗണ്ടിൻ്റെ ശതമാനം കാണാൻ എന്താണ് ചെയ്യേണ്ടത് പരസ്യവില ഡിവൈഡഡ് ബൈ ഡിസ്കൗണ്ടിൻ്റെ തുക ഇൻറ്റു എന്താണ് ഹൺഡ്രഡ് ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് ഈ രണ്ട് പൂജ്യവും വെട്ടിപ്പോവും പക്ഷേ ഈ രണ്ട് പൂജ്യം നമുക്ക് വെട്ടണ്ട ഈ ഒരു പൂജ്യം കട്ട് ചെയ്ത് കളയാം ഈ ഒരു പൂജ്യവും കട്ട് ചെയ്ത് കളയാം പിന്നെ ഇവിടെ ഉള്ളത് എത്രയാണ് നാലായിരം ഇവിടെയും ഉള്ളത് എത്രയാണ് നാലായിരം അപ്പോൾ അത് രണ്ടും നമുക്ക് കട്ട് ചെയ്ത് കളഞ്ഞൂടെ പിന്നെ ഇവിടെ ഉള്ളത് എത്രയാണ് ഈ ടെണ്ണാണ് ഇവിടെ ഉള്ളത് ആ ടെണ്ണാണ് പെർസെൻറ്റ് അപ്പോൾ എത്ര പെർസെൻ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എത്ര പെർസെൻ്റ് ഡിസ്കൗണ്ട് ആണ് കിട്ടിയിരിക്കുന്നത് ടെൻ പെർസെൻ്റ് മനസ്സിലായോ